أعوذ بالله السميع العليم من الشيطان الرجيم رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون കഴിഞ്ഞ ഖുർആൻ അനുസരിച്ച് ഓടിയുള്ളിൽ അൽബക്കറ സൂറത്തിൽ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ആയത്തുകൾ അത് അത് അല്ലേ ബനു ഇസ്രായേൽ ബ- ഇസ്രായേൽ സന്തതിയോട് അള്ളാഹു സുബാനു തല ഓർമ്മിപ്പിക്കുകയും അവരുടെ അവരെ ഉപദേശിക്കുകയും അവരോട് കൽപ്പിക്കുകയാണ് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത് അത് അതിന്റെ തുടർച്ചയാണ് അപ്പൊ നാൽപ്പത്തൊന്നാമത്തെ ആയത്തിൽ وآمنوا بما أنزلت مصدقا لما معكم എന്തുറന്ന ആയത്ത് بسم الله الرحمن الرحيم وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون അർത്ഥം ഞാൻ അവര് ഞാൻ അവതരിപ്പിച്ച വേദത്തെ വിശ്വസിക്കുവിൻ അത് നേരത്തെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന വേദത്തെ സത്യപ്പെടുത്തുന്നതാകുന്നു അതിനാൽ അതിന്റെ ആദ്യത്തെ നിഷേധികൾ നിങ്ങൾ തന്നെ ആകാതിരിക്കുക എന്റെ ദൃഷ്ടാന്തങ്ങൾ തുച്ഛവിലയ്ക്ക് വിറ്റുകളയാതിരിക്കുക എന്റെ കോപത്തിൽ നിന്ന് രക്ഷ ولا تلبسوا الحق ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون അടുത്ത നീ പറയും ഉബി സത്യത്തെ മിഥ്യയുടെ ചായം തേച്ച് സംശയപദമാക്കി തീർക്കാൻ സംശയാസ്പദമാക്കുക സംശയപദമാക്കി സംശയാസ്പദം ആസ്പദം സംശയാസ്പദമാക്കി തീർക്കാതിരിക്കുക ആ. അറിഞ്ഞുകൊണ്ട് സത്യത്തെ ഒളിച്ചു വെക്കാതിരിക്കുക നിങ്ങൾ നമസ്കാരം മുറപ്രകാരം നിലനിർത്തുക സക്കാത്ത് നൽകുക സക്കാത്ത് സ സ മലയാളത്തിൽ പറയുമ്പോ സാന്നെങ്കിലും സാന്നല്ലേ അറബി അക്ഷരം അപ്പൊ നമ്മൾ പറയുമ്പോൾ ജക്കാത്ത് തന്നെ പറയാം സക്കാത്തല്ല സക്കാത്ത് സക്കാത്ത് നൽകുക ഇംഗ്ലീഷിലെ സെഡ് സക്കാത്ത് നൽകുക ആ സക്കാത്ത് നൽകുക أقيموا الصلاة وآتوا الزكاة പിന്നെന്താ പറഞ്ഞ് നിങ്ങൾ ഇർക്കാവ് പറഞ്ഞ എന്താ ഇപ്പോൾ നിങ്ങൾ തല കുലിക്കുന്നവരോടൊപ്പം തല കുലിക്കുകയും ചെയ്യുക അതായത് ഇപ്പോൾ ചെയ്യുക നിസ്കരിക്കുക അടുത്തായി ശരി. അടുത്ത ആയത്ത്. വീണ്ടും ഇസ്രായേലിനോട് അള്ളാഹു സുബ്ഹാനഹു പറയണം أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون أتأمرون الناس أمر എന്ന് പറഞ്ഞത് സമയം കൽപ്പിച്ചു കൽപ്പിച്ചു ഉറക്കെ പറയണ്ടോ കേട്ടില്ല. അന്നാസ് നാസ് ജനങ്ങൾ ബിൽ ബിർറി ബിർറ് നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയാണോ അംഫുസക്കും എന്നിട്ട് നിങ്ങൾ നസിയ മറന്നു അംഫുസക്കും നിങ്ങൾ സ്വയം മറക്കുകയുമാണോ സ്വയമായി നിങ്ങൾ നന്മ ചെയ്യാതെ ജനങ്ങളോട് നിങ്ങൾ നന്മ കൽപ്പിക്കുകയാണോ നിങ്ങൾ ഈ വേദഗ്രന്ഥം ഓതിക്കൊണ്ടിരിക്കെ വേദഗ്രന്ഥം പലായനം ചെയ്തുകൊണ്ടിരിക്കെ വേദഗ്രന്ഥം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കെ അഫല താക്കലു നിങ്ങൾക്ക് എന്താ സാമാന്യ ബോധമില്ലേ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ നിങ്ങൾക്ക് വിവേകം ബോധമില്ലേ എന്ന് അള്ളാഹു സുബാന നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുന്നു ജനങ്ങളോട് അനുഭവത്തിനെ കുറിച്ച് പറയുന്നു അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ച് പറയുന്നു എന്നിട്ട് അള്ളാഹുവിന്റെ കലാമാണ് ഈ ഖുർആൻ നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ തന്നെ നിങ്ങളുടെ വേദഗ്രന്ഥം എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് ഏത് വേദന സൗറാത്ത് വിദ്യ അപ്പോൾ മുൻ വേദഗ്രന്ഥങ്ങൾ മുൻ വേദഗ്രന്ഥങ്ങളിൽ തന്നെ മുഹമ്മദ് സുല്ലാഹു അലൈസ്ലാം സുല്ലാഹുലിസ്ലമയുടെ ആഗമനത്തെ കുറിച്ചുള്ള പരാമർശം ആഗമനത്തെക്കുറിച്ചുള്ള എന്നിട്ട് ആ നബി വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആ നബിയെ നിഷേധിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു നന്മ ജനങ്ങളോട് കൽപ്പിക്കുന്നു പക്ഷെ നിങ്ങൾ സ്വയം അത് സ്വയം അത് പാലിക്കുന്നില്ല ഇത് ഈ ആയത്തെ സംബന്ധിച്ച് ഇബിനു ജറൈസ് പറയുന്നതായിട്ട് ഇബിനു ജറൈ പറയുന്നതായിട്ട് ഈ തഫ്സീർ ഇബ്നു കസീർ ഇമാം രേഖപ്പെടുത്തുന്നു قال ابن جريج أهل الكتاب والمنافقين والمنافقون كانوا يأمرون الناس بالصوم والصلاة ويعملون العمل بما يأمرون الناس ويدعون ويدعون العمل بما يأمرون الناس آه، أهل الكتاب والمنافقون كانوا يأمرون الناس بالصلاة والصوم നിസ്കരിക്കണം നോമ്പ് വെക്കണം എന്നൊക്കെ ജനങ്ങളോട് അവർ കൽപ്പിക്കുമായിരുന്നു അഹ്ലി കിതാബുകാർ അഹ്ലി കിതാബ് എന്ന് പറഞ്ഞാൽ അഹ്ലു തൗറാത്ത് അഹ്ലുൽ ഇഞ്ചീൽ ശരി ഉദ്ദേശിക്കുന്നത് ويدعون العمل بما يأمرون الناس يدعون അവർ ഉപേക്ഷിക്കുമായിരുന്നു ദിമാറുന്നാസ ജനങ്ങളോട് കൽപ്പിക്കുന്നത് അവർ സ്വയം ഉപേക്ഷിക്കുമായിരുന്നു സ്വയം അത് കൃത്യമായിട്ട് ചെയ്യുകയായിരുന്നു എങ്ങനെ ചെയ്യാത്ത എല്ലാ ആളുകൾക്കും ഈ സന്ദേശം ബാധകമാണ് ഇസ്രായേലിയർക്ക് മാത്രമല്ല ഇസ്രായേലിയരോട് ഈ പറയുന്ന കാര്യം എന്തിനെ ഖുർആൻ ഉൾപ്പെടുത്തി ഇങ്ങനെ ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ അത് ബാധകമാണ് അവർക്കും ഈ സന്ദേശം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും സ്വയം അത് പാലിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഭൂഷണമല്ല അത് തെറ്റാണ് അപ്പൊ അതിൽ നിന്ന് നികൃഷ്ടമാകുന്നു നിഷ്പന്നമാകുന്ന കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് അവൻ അമറ ഹൈരിൻ ഫല്യക്കുൻ അശദ്ദുൻ നാസി ഫീഹി തമൻ ഫമൻ അമറ ബിഹൈരിൻ ഫമൻ അമറ ഫല്യക്കുൻ ഫല്യകുൻ അശദ്ദൻ നാസി മുസാരിഅ അതായത് ജനങ്ങളോട് ഒരാൾ നന്മ കൽപ്പിക്കുന്നുവെങ്കിൽ അയാൾ അക്കാര്യത്തിൽ കൂടുതൽ തീവ്രത കൂടുതൽ വേഗത്തിൽ ആദ്യത്തിൽ അത് ചെയ്യുന്ന ആളായിരിക്കും അപ്പോൾ നന്മ കൽപ്പിക്കുന്നുവെങ്കിൽ നന്മ സ്വയം ചെയ്യുന്ന ആളായിരിക്കണം സ്വന്തമായി ചെയ്യാതെ ആളുകളോട് നന്മ ഉപദേശിക്കാൻ മാത്രം ഒരു കാര്യമില്ല അങ്ങനെ മാത്രം ചെയ്തുകൊണ്ട് ഫലമില്ലെന്നാണ് തെറ്റുകൂടിയാണ് ആയത്തെ സംബന്ധിച്ച് തന്നെ മുഹമ്മദ് ഇസ്ലാഖ് റഹ്ലാഹു രേഖപ്പെടുത്തുന്നു ഇബ്രു അബ്ബാസ് റഹമത്തുള്ളാഹി ഇബ്രു അബ്ബാസ് റഹ്ലാഹുവിന് പറഞ്ഞതായിട്ട് അതായത് ഈ ആയത്തെ സംബന്ധിച്ച് أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون നിങ്ങൾ വേദം ഓതിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ നിങ്ങൾ സ്വയം അത് ചെയ്യുന്നില്ല നിങ്ങൾ സ്വയം ചെയ്യാതെ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയാണോ എന്ന് പറഞ്ഞില്ലേ ആ ആയത്തെ സംബന്ധിച്ച് വിശദീകരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ് ഐ تنهون الناس عن الكفر بما وتتركون أنفسكم أي وأنتم تكفرون بما فيها من عهدي إليكم في تصديق رسولي وتنقضون ميثاقي وتجحدون ما تعلمون من كتابي نعم وتنهون الناس നിങ്ങൾ ജനങ്ങളോട് നിരോധിക്കുന്നു ജനങ്ങളെ പ്രോഹിബിറ്റ് ജനങ്ങളെ നിരോധിക്കുന്നു അനിൽ കുഫർ ബിമാൻ പൈന്തക്കും മിന നബുവത്തി വൽ അഹ്ദി മിന തൗറാത്ത് തൗറാത്തിലുള്ള ഞാനുമായുള്ള നിങ്ങളുടെ കരാർ ഏഹ് അനുഭവത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ അതിന്റെ കാരണം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ ജനങ്ങളോട് കുഫിരിയത്തിനെ നിഷേധിക്കും കുഫിരിയത്തിനെ നിരോധിക്കും അതായത് നിഭൂവത്തിന് പ്രവാചകത്വത്തെ നിഷേധിക്കരുത് പ്രവാചകന്മാരെ നിഷേധിക്കരുത് അള്ളാഹുവിന്റെ കിതാബിനെ നിഷേധിക്കരുത് എന്നൊക്കെ തൗറാത്തിലും ഒക്കെ ഉള്ളത് കാരണം നിങ്ങൾ അത് ജനങ്ങളോട് വിരോധിക്കുന്നു പക്ഷേ തുറക്കൂനാം കുസും പക്ഷെ നിങ്ങൾ നിങ്ങളുടെ നഫ്സിനോ സ്വയം ഒഴിവാക്കുന്നു കാരണം നിങ്ങളുടെ നഫ്സ് നിങ്ങൾ സ്വയം എന്ത് ചെയ്യുന്നു പ്രവാചകനെ നിഷേധിക്കുന്നു സുല്ലാഹു അലൈഹി സ്വലമ നബിയാണെന്ന് മനസ്സിലാക്കിയിട്ടും നിങ്ങൾ നിഷേധിക്കുന്നു അർത്ഥം അപ്പൊ അവർക്ക് അറിയാമായിരുന്നു യഥാർത്ഥത്തിൽ അഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലം സല്ലാഹു അലൈഹി സ്വലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് അവർക്കറിയാം പക്ഷെ എന്താ അവർക്കുള്ള പ്രശ്നം അക്കാലം വരെയും ബനു ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് ഇസ്രായേൽ സമൂഹത്തിൽ നിന്നായിരുന്നു പ്രവാചകന്മാർ വന്നിരുന്നത് പക്ഷെ മുഹമ്മദ് റസൂള്ളി വസ്ലമ വരുന്നതിനെ കുറിച്ച് അവർ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ആ അരബി വന്നത് അറബ് സമൂഹത്തിൽ നിന്നായിരുന്നു അതാണ് അവർക്കുണ്ടായ പ്രശ്നം അതായത് ആ അല്ലെങ്കിൽ ഉള്ള ഞാനുമായുള്ള നിങ്ങളുടെ കരാർ നിങ്ങൾ ഞാൻ ചെയ്ത കരാർ അത് സംബന്ധിച്ച് അതായത് ഈ തസ്ദീഖ് റസൂലി എന്റെ റസൂലിനെ എന്റെ മെസ്സഞ്ചർ എന്റെ ദൂതനെ എന്റെ മുർസൽ എന്റെ അഹമ്മദ് സുല്ലാസ്ലിനെ റസൂലിനെ സത്യപ്പെടുത്തുന്ന കാര്യത്തിൽ നിങ്ങൾ അത് എന്ത് ചെയ്യുന്നു ആ തൗറാത്തിലുള്ള അഹദ് ആ കവനൻസ് അഹദ് കരാർ നിങ്ങൾ പാലിക്കുന്നില്ല അല്ലേ നിങ്ങൾ നിഷേധിക്കുന്നു തൗറാത്തിലുള്ളതാണ് എന്ത് ഇങ്ങനെ നബ്സല്ലാസ്ലം വരും ഇങ്ങനെ പ്രവാചകൻ വരും ആ പ്രവാചകൻ വരുന്നതോടുകൂടി പിന്നെ നിങ്ങൾ ആ പ്രവാചകനെ അനുധാപനം ചെയ്യണം ഇഞ്ചിയിലുള്ളതാണ് എന്ത് നിങ്ങൾ നബ്സല്ലാസ്ലമ ഭാവിയിലൊരു ഒരു പ്രവാചകൻ വരും ആ നബി വരുന്നതോടുകൂടി ആ നബിയെ അനുധാപനം ചെയ്യണം എന്റെ കിതാബിൽ ഉള്ള കാര്യം നിങ്ങൾ നിഷേധിക്കുന്നു എന്റെ കിതാബ് എന്ന് പറഞ്ഞാൽ അവിടെ ഏതാ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ കാര്യം ഇത് നന്മ ഉപദേശിക്കുന്നവർ എന്ത് ചെയ്യണം നന്മ സ്വയം ആ സ്വയം നിറവേറ്റണം ഉറക്കെ പറയുന്നില്ല നന്മ സ്വയം ചെയ്യണം സ്വയം നിറവേറ്റണം സ്വയം ചെയ്യണം സ്വയം ചെയ്യാതെ മറ്റുള്ള ജനങ്ങളോട് ഉപദേശിക്കുക അത് എളുപ്പമാണ് സംഭവം പക്ഷെ സ്വയം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഉപദേശിക്കുക എന്നത് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോഴാണ് അതിനുള്ള പ്രതിഫലം എനിക്ക് ലഭിക്കുക കുറ്റകരമായിരിക്കും അത് സംബന്ധിച്ചൊരു ഹദീസ് ഈ ആയത്തിന്റെ വിശദീകരണം സംബന്ധിച്ച് വിശദീകരണമായിട്ട് പറയാവുന്ന ഒരു ഹദീസാണ് ഈ തഫ്സീർ ഇബ്നു കസീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബുഹാരിയിലും മുസ്ലിമിലും ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു തന്റെ മുസ്നദ് അഹ്മദ് മുസ്നദ് അഹ്മദ് എന്ന ഗ്രന്ഥത്തിലും ഈ ഈ ഹദീസ് രേഖപ്പെടുത്തിയതായിട്ട് തഫ്സീർ ഇബ്നു കസീർ രേഖപ്പെടുത്തി قال رسول الله صلى الله عليه وسلم يجاء بالرجل يوم القيامة فيلقى في النار فتندلق به أقداره فيدور بها النار كما يدور الحمار برحاه فيطيف به أهل النار فيقولون يا فلان ما أصابك ألم تكن تأمرنا بالمعروف وتنهانا عن المنكر فيقول كنت آمركم بالمعروف ولا فيه فأنهاكم عن المنكر فأتيه قال رسول الله صلى الله عليه وسلم النبي صلى الله عليه وسلم عليه الحديث يجاء بالرجل يوم القيامة يوم القيامة يوم القيامة അന്ത്യനാൾ പ്രതിഫല ദിവസം അന്ത്യനാൾ അന്ത്യനാളിൽ ഒരു ആളെ കൊണ്ടുവരപ്പെടും ഒരാൾ അജാ കൊണ്ടുവന്നു ഏഹ് ജാറിന സ്വയം വന്ന് വ- വന്നു എന്നുള്ളതാണ് അത് ലാസിമായ പേര ഏഹ് അജാ എന്ന് പറയുമ്പം കൊണ്ടുവന്നു എന്നുള്ളതാണ് ഒരാളെ പിടിച്ചുകൊണ്ട് വരികയാണ് ഇപ്പൊ യുജാ എന്നുള്ളതിന്റെ മജുഹുലാണ് ഏഹ് കൊണ്ടുവരപ്പെടും ബിർറജുൽ ഒരു പുരുഷൻ ഒരാളെ യൗമൽ ഖിയാമ അഞ്ചതാ അയാൾ എന്തിൽ അൽക്കാന്ന് പറഞ്ഞ അൽക്കാ ഇടുക ആ അൽക്കാ ഇട്ടു ഫയുൽഖാഫിന്നാർ ശബ്ദം പുറത്ത് വരുന്നില്ല എന്നാ പറയാം എന്നിട്ടോ പിടിക്കുക ഫയുൽഖാഫിന്നാർ അയാളെ എന്ത് ചെയ്യും നരകത്തിലേക്കിടും എന്നാ അപ്പൊ തന്തരിപ്പ് ബിഹി അഖുദാബു ഏഹ് അപ്പൊ അയാളുടെ അഖുദാബ് അഖ്താബ് എന്നാണ് അഖ്താബ് അയാളുടെ മാലകളൊക്കെ അയാൾ കുടലൊക്കെ പുറത്തേക്ക് വമിക്കും പുറത്തേക്ക് ചാടും എന്നിട്ട് എന്ത് ചെയ്യും ഫയദൂറു ധാര എന്ന് പറഞ്ഞ ധാര ചുറ്റി ചുറ്റി യദൂറു ചുറ്റും ധാര മാതിരി ധാര എന്താണ് ചുറ്റി ഫയദൂറു അയാള് നരകത്തിലെ അതും കൊണ്ട് ഇങ്ങനെ കറങ്ങും എന്നിങ്ങനെ കമാ യദൂറുൽ ഹിമാറു ബി റഹാഹു ഹിമാർ എന്താ ഹിമാർ കഴുത കഴുത ഡോങ്കി അപ്പൊ ഹിമാറു ബിറഹാബ് ഈ കഴുത ആസുകല്ലിൽ ചുറ്റും ഇങ്ങനെ കറങ്ങുന്ന പോലെ പണ്ട് വെളിച്ചണ്ടാക്കാന് ഏഹ് ഇതൊക്കെ ഇട്ടിട്ട് കഴുതയാണ് അപ്പൊ കഴുത ഇങ്ങനെ കറങ്ങുമ്പോ സാധനം റെഡിയാവും ശരി ഏഹ് അപ്പൊ കഴുത ഇങ്ങനെ ആസുകല്ലിൽ ചുറ്റും കറങ്ങുന്നത് പോലെ ഇയാള് ഈ കുടലുമാല കൈയാണ്ട് കുടലൊക്കെ പുറത്ത് ചാടിയിരിക്കല്ലേ ഇത് ബാക്കും ഇങ്ങനെ ആയിക്കോട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും എവിടെ എവിടാ സംഭവം നരകത്തിൽ ഏഹ് അള്ളാഹു കാക്കട്ടെ അപ്പൊ അയാളെ ചുറ്റും ത്വാഫാർ എന്താ കറങ്ങനെ ഏഹ് ചുറ്റും കൂടുക ഏഹ് ചുറ്റും കറങ്ങും അപ്പൊ നരകത്തിലെ ആളുകൾക്ക് അയാളെ ചുറ്റും ഒരുമിച്ച് കൂടും അയാളെ ചുറ്റും കൂടിയിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് എപ്പോഴും നരകത്തിലെ ആളുകൾ ചോദിക്കാണ് ഇയാളോട് ഇയാൾ നരകത്തിലാണ് ഞാൻ ചോദിക്കാം യാ പുരാനും ആ സാബക് അല്ലോ ഇന്നാലിന്ന ആളെ അയാളെ പേര് വിളിച്ചിട്ട് പറയണം ഫുലാ ഫുലാനാണ് ഇന്നാലിന്ന ആളെന്നാ ആരും ആവാലോ അങ്ങനല്ല ഏഹ് അപ്പം ഒരാൾ ആ ആളെ പേര് വിളിച്ചിട്ട് ചോദിക്കണം യാ പുരാൻ ഇന്നാലിന്ന ആളെ എന്ന് പറഞ്ഞാൽ അപ്പം അബൂബക്കറാണെങ്കിൽ അബൂബക്കർ മുഹമ്മദ് ആണെങ്കിൽ മുഹമ്മദ് എന്നർത്ഥം ശരി ഏഹ് അപ്പൊ പറയാം ഇന്നാലിന്ന ആള് മാ അസാബക് നിനക്ക് എന്ത് സംഭവിച്ചു വാട്ട് ഹാപ്പൻസ് ഏഹ് നിനക്ക് മാ അസാബക് അസാബാണ് സംഭവിച്ചു ബാധിച്ചു അനന്തക്കും തക്കും തഹ്മുറിനാബിൽ മാറൂഫ് തന്നാനാബിൽ മുങ്കർ അനന്തക്കും തക്കും തഹ്മുറിനാബിൽ മാറൂഫ് നീ ഞങ്ങളോട് മാറൂഫ് മാറൂഫ് അമ്പുമ്പിൽ മാറൂഫ് നഹിയനായി മുങ്കർ നന്മ കൽപ്പിക്കുകയും പിന്നെ പിന്നെ എന്ത് ചെയ്യണം ഉപേക്ഷിക്കണം കൽപ്പിക്കുന്നതോടൊപ്പം എന്ത് ചെയ്യണം പിന്നെ ഉപേക്ഷിക്കുന്ന ആൾ എന്ത് ചെയ്യണം ജനങ്ങളോട് പറയണ്ടേ ജനങ്ങളോട് നിരോധിക്കണം അല്ലേ അപ്പൊ അമ്രം ബിൽ മഅറൂഫി വനഹിൻ അനിൽ മുങ്കർ അലം തകും തഅമുറുന ബിൽ മഅറൂഫി വതൻഹാന അനിൽ മുൻകർ അലം തകും തഅമുറുന ബിൽ മഅറൂഫി വതൻഹാന അനിൽ മുൻകർ എന്താ നീ ഞങ്ങളോട് നന്മ കൽപ്പിക്കുമായിരുന്നില്ലേ ദുനിയാവിൽ വെച്ചിട്ടേ നീ ഞങ്ങളോട് നന്മ പറഞ്ഞിരുന്നാണല്ലേ ആളല്ലേ നല്ല ചെയ്യണമെന്ന് പറഞ്ഞിരുന്നാണല്ലേ ആളല്ലേ ഇപ്പൊ തൻഹാനായ മുങ്കർ ചീത്ത കാര്യങ്ങൾ ചെയ്യരുതെന്ന് ഞങ്ങൾ നിരോധിച്ചിരുന്ന ആളല്ലേ ഞങ്ങൾക്ക് ഉപദേശമൊക്കെ തന്നിരുന്ന ആളല്ലേ എന്നിട്ട് ഇപ്പൊ എന്താ ഇത് പറ്റിയത് ഈ നരകത്തില് ഞങ്ങളെക്കാട്ടിലും കഠിനമായ ഒരവസ്ഥ അല്ലേ ഏഹ് ഇവരെക്കാളും ബുദ്ധിമുട്ടിലാണ് അയാള് മനസ്സിലായി അപ്പൊ അയാള് പറയും ആര് ഈ കറങ്ങുന്ന ആള് പറയും ഇത് പടലമാരൊക്കെ പുറച്ചാടിയിട്ട് കറങ്ങുന്നുണ്ടാറില്ലേ ആ നരകത്തിൽ കറങ്ങുന്ന ആള് പറയുന്നത് കുന്തു ആമുറുക്കും ബിൽ മഅറൂഫ് മുങ്കർ വാത്തിഹി ഇതാണ് ഞാൻ ചെയ്ത കാര്യം എന്ത് കുന്തു ആമുറുക്കും ബിൽ മഅറൂഫ് ഏ നിങ്ങളോട് കുന്തു ആമുറുക്കും ബിൽ മഅറൂഫ് ഞാൻ നിങ്ങളോട് നന്മ കൽപ്പിക്കുമായിരുന്നു ശരിയാണ് വലാത്തി പക്ഷെ ഞാനത് ചെയ്യുമായിരുന്നില്ല അൻഹാക്കും അനിൽ മുങ്കർ അൻഹാ ഞാൻ എന്താ ഞാൻ ചെയ്യുമായിരുന്നു ഞാൻ വിരോധിക്കുമായിരുന്നു എന്ത് ആമുറു എന്ന് പറയുമ്പോൾ അമറ എമുറു ശരി അമറ എമുറു എമുറു എമുറാനി എമുറൂന തെമുറു തെമുറാനി എമുറുന തെമുറു തെമുറാനി തെമുറൂന തെമുറീന തെമുറാനി തെമുറുന പിന്നെ അ എമുറു എന്നാണ് കറക്റ്റ് ശരി അ എമുറു പക്ഷെ രണ്ട് അരിക്കും ഇങ്ങനെ അടുത്ത് കിടന്ന് വരുമ്പോൾ ബുദ്ധിമുട്ട് അപ്പൊ എന്ത് ചെയ്യാം അത് മുറു എന്നുള്ളതിന് ആ മുറു ആ എന്നുള്ളത് ഒന്ന് നീട്ടി രണ്ടരിക്കും മറ്റേ അരിക്ക് കളഞ്ഞിട്ട് അതിന് മേലൊക്കെ കൊടുത്താൽ മതി മുമ്പൊക്കെ കൊടുത്തു ആ ആ അരിപ്പിൽ രണ്ടാമത്തെ അതിനെന്ത് ചെയ്തു ആ എന്നുള്ള അരിപ്പിലേക്ക് ചേർത്തു അപ്പൊ ആ അപ്പൊ പറയാൻ കുറച്ച് സുഖമുണ്ടായി അല്ലേ അപ്പൊ അപ്പോൾ ആ മുറു എന്നുള്ളത് അസുല ആ മുറു എന്നതിൻ്റെ അസുല എന്താണ് ആ മുറുകയാണ് അപ്പൊ ആ മുറുകയാണ് ശരി എളുപ്പത്തിൽ آمروا آمروا ആമുറുക്കും നിൽവാളും അലാ ആത്തിഹി ഞാനത് ചെയ്യുമായിരുന്നില്ല അത് ഞാൻ കൊണ്ടുവരുമായിരുന്നില്ലാന്നോ എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരുമായിരുന്നില്ല ഏഹ് അൻഹാക്കും അനിൽ മുങ്കർ ഞാൻ നിങ്ങളോട് തിന്മ കൽപ്പിക്കുമായിരുന്നു തിന്മ വിരോധിക്കുമായിരുന്നു പക്ഷേ ഞാനത് ചെയ്യുമായിരുന്നു ഞാൻ നിങ്ങളോട് കഥ പറയരുത് വഞ്ചന ചെയ്യരുത് ചതി ചെയ്യരുത് ജനങ്ങളുടെ പരദൂഷണം പറയരുത് മറ്റുള്ളവരെ കുറ്റം പറയരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും പക്ഷെ ഞാൻ അതെല്ലാം ചെയ്യുമായിരുന്നു ഏഹ് അതാണ് ഇവരുടെ ശാസ്ത്രത്തിൽ രക്ഷപ്പെട്ടത് ഇനി വേറൊരു ഇതിൽ തന്നെ വേറൊരു കാര്യം അതായത് ഒരാളും സമ്പൂർണനാണ് ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെന്ന് ഏഹ് അമ്പിയാമസിലാണൊക്കെ കാണുന്നു മാസൂമിന് അള്ളാഹു പ്രത്യേകം ഹിഫത് നൽകപ്പെട്ട കാവൽ നൽകപ്പെട്ട ആളുകൾ ഏഹ് പക്ഷെ സാധാരണ എല്ലാ വണ്ടിന്മാരും സഹാബാക്കൾ പോലും മാസൂമികളായി അപ്പൊ അപ്പോൾ എത്ര വലിയ വണ്ടിനാണെങ്കിലും എത്ര തക്കമുള്ള ആളാണെങ്കിലും അവ അയാളെത്തി ചിലപ്പോ ചില തെറ്റുകളൊക്കെ വന്നു പോകും ചില എല്ലാ തെറ്റുകളിൽ നിന്നും മുക്തനായ ശേഷം മാത്രം ജനങ്ങളെ ഉപദേശിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല അതും പണ്ഡിതമായി പറഞ്ഞു ഇവിടെ ഉദ്ദേശം എന്താണ് ഒരാൾ കരുതിക്കൂട്ടി ഇങ്ങനെ തെറ്റുകളിലേക്ക് തന്നെ അവധിക്കൽ ഏഹ് സ്ഥിരമായി അങ്ങനെയുള്ള ആൾ ജനങ്ങളെ ഉപദേശിക്കാൻ കൊള്ളാവുന്ന ആളല്ല ഏഹ് പക്ഷേ എന്ന് വിചാരിച്ച് ജനങ്ങളെ ഉപദേശിക്കുന്ന ഒരാളുടെ തെറ്റുകൾ ഇടക്ക് വരാം പരമാവധി അയാൾ അതിൽ നിന്ന് മുക്തനായിരിക്കുകയും പരമാവധി ഇനി കാര്യത്തിൽ ആത്മാർത്ഥതയുള്ള ആളും ആയിരിക്കണം സുന്നത്തുകൾ കൊണ്ട് കൽപ്പിക്കുന്ന ആൾ സുന്നത്തുകൾ ചെയ്യുന്ന ആളായിരിക്കും തിരേ സുന്നസ്കരിക്കാത്ത ആൾ തിരേ തഹജ് നിസ്കരിക്കാത്ത ആൾ തഹജത്തിനെ കുറിച്ച് ഇങ്ങനെ ക്ലാസ് പറയാം ശരി അപ്പൊ അത് ഇടയ്ക്കൽപ്പൊരു തഹജത്തും മുടങ്ങിപ്പോ അതല്ല ഉദ്ദേശിക്കുന്നത് ശരി അത് സ്ഥിരമായി ദായമായ തഹജ് മുടങ്ങും ലഭിക്കണം അപ്പോ അതേപോലെ തിന്മ കളവ് പറയരുത് ഒരു കളവ് അയാള് അറിയാതെ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ പറഞ്ഞുപോയി അതിൽ അള്ളാഹുവിനോട് അയാൾ പശ്ചാത്തലിച്ച് മടങ്ങണം ഏഹ് മനസ്സിലായി അപ്പോൾ അവിടെ ഉദ്ദേശം എന്ന് വെച്ചാൽ തീരെ തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല പരമാവധി അതിൽ നിന്ന് ഒഴിവാവുക അങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏഹ് അങ്ങനെയും പണ്ഡിതന്മാർ പറഞ്ഞു അല്ലെങ്കിൽ ആരും നന്മ ഉപദേശിക്കാനും തിന്മ വിരോധിക്കാനും ആരും ഉണ്ടാവില്ല മനസ്സിലായില്ലേ ഏഹ് പൂർണ്ണമായിട്ടും ഒരു തെറ്റും ചെയ്യാത്ത ആൾ എന്ന് പറഞ്ഞാൽ നന്മ ഉപദേശിക്കാനേ ഒരാളെ കിട്ടില്ല ഒരാളുണ്ടാവില്ല അപ്പം ലോകത്ത് നന്മയുണ്ടാവില്ല തീരെ വെറും തിന്മയുടെ കാലമായി മാറും ഇത് സംബന്ധിച്ച് തന്നെ അള്ളാഹു സുബാനോത്തല ഖുർആാനിൽ സൂറത്തു മറ്റൊരു സൂറത്തിൽ സൂറത്തു അറുപത്തി ഒന്നാമത്തെ ആയത്താണ് അറുപത്തി ഒന്നാമത്തെ സൂറത്താണ് എത്ര സൂറത്തുകളുണ്ട് ഖുർആാനിൽ നൂറ്റി പതിനാല് അതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ആയത്തുകൾ يا أيها الذين آمنوا لم تقولون ما لا تفعلون كبر كبر مقتا عند الله أن تقولوا ما لا تفعلون يا أيها الذين آمنوا اللي هو بالشمس التمرين أنا വിശ്വസിച്ചു ഈമാൻ വിശ്വാസം മുമ്മിൻ വിശ്വസിക്കുന്ന അല്ലേ ലിമ തൂലൂന മാതറ എന്ത് തന്നെ ലിമ ലിമ എന്തിന് എന്തിന് എന്തുകൊണ്ട് ലിമ തൂലൂന നിങ്ങൾ എന്തിന് പറയുന്നു മാ ലാ ഒരു കാര്യം ലാ നിങ്ങൾ ചെയ്യാത്തത് ലാ നിങ്ങൾ പ്രവർത്തിക്കുകയേ ഇല്ല നിങ്ങൾ പ്രവർത്തിക്കാത്ത കാര്യം അതാണ് ലാ എഫ് അലു ലാ എഫ് അലാനി ലാ എഫ് അലൂന لا تفعل لا تفعلان لا يفعلنا لا تفعل لا تفعلان لا تفعلن ശരിയല്ലേ മുഖാത്തബാണ് നിങ്ങൾ പുരുഷന്മാർ ഇവിടെ പുരുഷന്മാരോട് മാത്രമല്ല അത് ജനറലായിട്ട് പറയുമ്പോഴൊക്കെ പുല്ലിങ്ങാണ് ഉപയോഗിക്കുക എല്ലാ ഭാഷകളും പുല്ലിങ്ങാൻ തന്നെ അല്ലേ പറവീലാൻ തന്നെ നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ എന്തിന് ജനങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രവർത്തിക്കാത്തത് എന്തിന് ജനങ്ങളോട് പറയുന്നു അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യമാണ് അന്ത എന്ത് അന്ത പോലൂ മാലാത്ത നിങ്ങൾ പ്രവർത്തിക്കാത്തത് ജനങ്ങൾ പറയില്ല നിങ്ങൾ തീരെ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ ജനങ്ങളോട് ഇങ്ങനെ നമ്മൾ ഉപദേശിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമല്ല അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് എന്ന് അള്ളാഹു സ്മരണത്തല പറയും യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ كبر مقتا عند الله أن تقولوا ما لا تفعلون طيب. قاعد تقول السلام عليكم